ശാസ്ത്രവും ഖുർആാനും തമ്മിൽ നോക്കുകയാണെങ്കിൽ ഭൗതികരമായി ഈ ലോകത്ത് ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങൾ നമുക്ക് ഏറ്റവും നല്ല തെളിവുകളാണ് കാരണം നമുക്ക് ഈ ലോകത്ത് വെച്ച് നമുക്ക് എക്സ്പെരിമെൻ്റലായി തെളിയിച്ചുകൊണ്ടുള്ള ഏറ്റവും നല്ല തെളിവുകൾ തന്നെയാണ് ശാസ്ത്രീയമായ കാര്യങ്ങൾ പക്ഷേ നമ്മുടെ കാഴ്ചക്ക് പരിധിയുള്ളത് പോലെ നമ്മുടെ കേൾവികൾക്ക് കേൾവിക്കും പരിധിയുള്ളത് പോലെ ചിന്തക്ക് പരിധിയുള്ള പോലെ ഈ ഈ കാഴ്ചയും കേൾവിയും ചിന്തയും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസും ഇൻസ്ട്രുമെൻസും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കണ്ടെത്തുന്ന ശാസ്ത്രീയമായ കണ്ടെത്തലുകൾ അതിന് തീർച്ചയായും എന്തുണ്ട് പരിമിതികളുണ്ട് എന്നാൽ വിശുദ്ധ ഖുർആൻ അത് സർവലോക പരിപാലകനായ അള്ളാഹു സുബാനാവത്തയിൽ നിന്നുള്ളതാണ് അവൻ എന്നൊന്നും ജീവിക്കുന്നവനും എല്ലാം അറിയുന്നവനും എല്ലാം നിയന്ത്രിക്കുന്നവനും ആരുടെയും ആശ്രയം ആവശ്യമില്ലാത്തവനും എല്ലാവരും ആശ്രയിക്കുന്നവനാണ് ആ സുബാനാവത്തായിൽ നിന്നുള്ള ഖുർആാനിൽ നിന്നുള്ള ഖുർആാനും നമ്മുടെ ബുദ്ധിയും കഴിവും ചിന്തയും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നമ്മൾ എക്സ്പെരിമെൻ്റ് ചെയ്തെടുത്ത ശാസ്ത്രവും തമ്മിൽ കമ്പയർ ചെയ്യുന്ന പറയുന്നതിന് രണ്ടും മെൻറ്റേറിയലി ഡിഫറൻ്റ് ആണ് നമുക്കത് താരതമ്യം ചെയ്യാൻ തന്നെ മാറും കാരണം പരിമിതികളില്ലാത്ത റബ്ബിൻ്റെ ഖുർആാനും പരിമിതികളുള്ള ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങളും തമ്മിലുള്ള വ്യത്യാസമാണ് ഒരു പത്ത് അമ്പത് കൊല്ലം മുമ്പ് കേരളത്തിലെ തന്നെ പ്രധാനപ്പെട്ട ഇസ്ലാമിക വിമർശകരുടെ ഏറ്റവും ഒരുപാട് പേജുകൾ അവർ നീക്കി വെച്ചത് ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് അവർ പറഞ്ഞിരുന്നത് വിശുദ്ധ ഖുർആാനിൽ പറയുന്നത് സൂര്യൻ ചലിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് വശംസ് തെജിരിയിലെ മുസ്തഖരില്ല സൂര്യൻ സൂര്യൻ അതിൻ്റെ ഭ്രമണപഥത്തിൽ നീന്തി തുടിക്കുകയാണെന്ന് സൂറത്ത് യാസിനിൽ പറയുന്നുണ്ട് അന്ന് ആ പത്തൊമ്പത് കൊല്ലം മുമ്പ് ശാസ്ത്രീയപരമായി നമുക്ക് കണ്ടെത്തിയിരുന്നത് അങ്ങനെയാണ് സൂര്യന് ചലനമില്ല അങ്ങനെ ആയിരുന്നു അന്ന് വിചാരിച്ചിരുന്നത് പക്ഷേ പിന്നീട് ഇന്ന് നമ്മൾ കൃത്യമായി സൂര്യൻ ചലിക്കുന്നുണ്ട് എന്ന് ശാസ്ത്രീയപരമായി നമുക്കിന്ന് കണ്ടെത്താൻ പറ്റി അപ്പോൾ എന്താണ് ശാസ്ത്രീയപരമായി ഈ വശയങ്ങൾ നമ്മൾക്ക് കാലം മാറുന്നതനുസരിച്ച് അനുസരിച്ച് നമ്മൾ പുതിയ കണ്ടുപിടുത്തം നടത്തുന്നതനുസരിച്ച് തിരുത്തലുകൾക്ക് വിധേയമാവും എന്നാൽ വിശുദ്ധ ഖുർആാനോ അത് അള്ളാഹുവിൽ നിന്നുള്ള വചനമാണ് അപ്പം ഇത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള തിരുത്തലുകൾക്ക് ഒരിക്കലും എന്തേയില്ല അള്ളാഹുവിൽ നിന്നുള്ള വചനങ്ങൾക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല അപ്പം എന്ത് വിമർശനങ്ങൾ ഏത് തരത്തിലുള്ളതായാലും നമ്മൾ ക്യാമ്പസിൽ നേരിടുന്ന വിമർശനങ്ങളെ ഏറ്റവും സുന്ദരമായ രീതിയിൽ നേരിടാൻ നമ്മൾ തയ്യാറാവണം അതിൽ നിന്ന് ഒളിച്ചോടരുത് ആ വിമർശനങ്ങൾ നമ്മൾ നേരിടാൻ തയ്യാറാകുമ്പോൾ ഒന്നാമതായിട്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിവുണ്ടാവും രണ്ടാമത്തെ കാര്യം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പ്രബോധനം അവർക്ക് ഈ കാര്യം എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് ആ കാര്യം അവർക്ക് എത്തിച്ചു കൊടുക്കാൻ ഏറ്റവും നല്ല അവസരമാണ് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഏറ്റവും സുന്ദരമായ രീതിയിൽ ഇങ്ങനെ വിമർശനങ്ങൾ വരുമ്പോൾ നമ്മൾ അതിനെ നേരിടാൻ വേണ്ടി തയ്യാറാകണം പക്ഷേ ആ വിമർശനങ്ങൾ നമ്മൾ പ്രതികരിക്കുന്നിടത്താണ് പലപ്പോഴും നമ്മൾ പരാജയപ്പെട്ടു പോകുന്നത് ആ രീതിയിൽ വളരെ സുന്ദരമായിക്കൊണ്ട് ഈ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടും കൃത്യമായി പറഞ്ഞു കൊടുക്കാൻ നമുക്ക് തീർച്ചയായും കഴിവുണ്ടാവണം ഇവിടെ പറഞ്ഞു ഒരു ഇടമറുക എന്നുള്ള ആളെ പലപ്പോഴും പല ആളുകൾക്ക് ഉണ്ടാവും ഇടമറുക എന്ന് പറയുന്നത് കേരളത്തിലെ പ്രശസ്തനായ ഒരു യു നിരീശ്വരവാദിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രന്ഥം തന്നെയുണ്ട് ഇസ്ലാം വിമർശന പഠനം എന്ന് പറഞ്ഞു അതിലെ ഒരുപാട് പേജുകൾ അദ്ദേഹം നീക്കി വെച്ചത് ഈ ഒരു കാര്യം പറയാനായിരുന്നു ഇതാ ഖുർആാനിൽ പറഞ്ഞിരിക്കുന്നു സൂര്യൻ ചലിക്കുന്നു എന്നാൽ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിരിക്കുന്നു സൂര്യൻ സ്റ്റാറ്റിക് ആണ് എന്ന് പറഞ്ഞ് വിമർശിക്കാൻ ഒരുപാട് പേജുകളാണ് മാറ്റിവെച്ചത് ഇപ്പോൾ നമ്മൾ ആ ഗ്രന്ഥം എടുത്ത് വായിച്ചു നോക്കിയാൽ എന്താ അവസ്ഥ വലിയ അവകാശവാദമായിരുന്നു എന്താ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട കാര്യത്തിനെതിരായി കുറാനിലുണ്ട് ഇപ്പോഴത്തെ അവസ്ഥ എന്താ അതുപോലെ വേറൊന്നാണ് സ്റ്റഡി സ്റ്റേറ്റ് തിയറി പ്രപഞ്ചം എന്നും എക്കാലഘട്ടത്തിലും ഇങ്ങനെ തന്നെയാണ് എന്ന് പറയുന്ന തിയറി അത് വെച്ചുകൊണ്ട് ഖുർആാനിൽ പ്രപഞ്ചം എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞതിനെ ഒരുപാട് ആളുകൾ ഒരുപാട് പേജുകൾ ഉപയോഗിച്ചുകൊണ്ടും സ്റ്റേജുകൾ ഉപയോഗിച്ചുകൊണ്ടും വിമർശിച്ചു ഇന്ന് ശാസ്ത്രം തെളിയിച്ചു എന്ത് പ്രപഞ്ചം വികസിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഒബ്സർവേഷൻ്റെ പരിധി എന്ന് പറയുന്നത് അത് ശാസ്ത്രത്തിൻ്റെയും പരിധിയാണ് പരിമിതിയാണ് അത് മനസ്സിലാക്കാതെ അത്തരത്തിലുള്ള കാര്യങ്ങളെ എടുത്തുകൊണ്ട് ഖുർആാനിനെ ഖുർആാനുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇതാണ് അവസ്ഥ എന്ന് വിശദീകരിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഇത്തരം വിമർശനങ്ങൾ വരുന്നത് ശാസ്ത്രം എന്താണ് എന്ന് അറിയാത്തത് കൊണ്ടാണ് ദൈവം എന്താണ് എന്ന് അറിയാത്തത് കൊണ്ടാണ് ശാസ്ത്രം ആണ് അൾട്ടിമേറ്റ് ട്രൂത്ത് എന്ന് പറയുന്ന ഒരു സയൻറ്റിസം ആണ് പലപ്പോഴും നിരീശ്വരവാദികൾക്കുള്ളത്